നമുക്ക് ഇന്ന് page number hundred and twenty ഫൈവിലെ പ്രോബ്ലംസാണ് ചെയ്യേണ്ടത് മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ആണ് നോക്കിയത് അല്ലേ എന്താണ് ലിക്വിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളെ മെഷർ ചെയ്യുന്നത് എന്ത് മെഷറിലൂടെയാണ് ആ മില്ലി ലിറ്റർ ലിറ്റർ എന്ന് പറയുന്ന മെഷറിലൂടെയാണ് അത് നമ്മൾ അളക്കുന്നത് അപ്പോൾ ആയിരം മില്ലി ലിറ്ററാണ് ആണ് ഒരു ലിറ്റർ ആയിരം മില്ലി ലിറ്ററിനെ നമ്മൾ ആയിരം മില്ലി ലിറ്റർ എന്ന് പറയണ്ട പകരം എന്ത് പറഞ്ഞാൽ മതി വൺ ലിറ്റർ എന്ന് പറഞ്ഞാൽ മതി മനസ്സിലായോ അപ്പം നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്തും ഇവിടെ കണ്ടോ മില്ലി ലിറ്റർ എന്നിങ്ങനെ നീട്ടി വലിച്ചിട്ട് എഴുതണ്ട പകരം എം എൽ എന്ന് നമ്മൾ ഇട്ടാൽ മതി അതുപോലെ എൽ എന്ന് ഇട്ടാൽ മതി അതുപോലെ മലയാളം മീഡിയംകാർക്കും മി ലി എന്ന് ഇട്ടാൽ മതി മില്ലി ലിറ്ററിന് എന്താണ് ലിറ്ററിന് ലി എന്ന് ഇട്ടാൽ മതി അങ്ങനെ നീട്ടി വലിച്ച് നമുക്ക് എഴുതേണ്ടിയില്ല അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആയിരത്തിന് താഴെ വരുന്ന അളവുകളെല്ലാം നമ്മൾ എന്തായിട്ട് എഴുതണം മില്ലി ലിറ്ററായിട്ട് എഴുതണം അതേപോലെ ആയിരത്തിന് മുകളിൽ വരുന്ന സമയത്ത് എത്ര ആയിരങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഒരായിരം ആണെങ്കിൽ ഒരു ലിറ്റർ രണ്ടായിരം ആണെങ്കിൽ രണ്ട് ലിറ്റർ മൂന്നായിരം ആണെങ്കിൽ മൂന്ന് ലിറ്റർ അങ്ങനെ എഴുതി പോകണം കേട്ടോ അപ്പോൾ നമുക്കിനി എന്താണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിലെ വാട്ടർ ഇൻ ദ ബോട്ടിൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമുക്കൊന്ന് നോക്കാം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണം ഇതിലൊരു കുഴയ്ക്കുന്ന ഭാഗമുണ്ട് ചെറിയൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു രീതിയിൽ അങ്ങ് എഴുതി പോവും അത് തെറ്റായിട്ട് വരെയും ചെയ്യും കാരണം ശ്രദ്ധിച്ചിരിക്കണേ ഞാൻ എന്താണ് വായിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കണേ Vinu's water bottle contain five hundred and fifty millilitre of വാട്ടിൽ എന്താണ് വിനുവിൻ്റെ വാട്ടർ ബോട്ടിലിൽ അഞ്ഞൂറ്റി അൻപത് മില്ലി ലിറ്റർ വെള്ളമുണ്ട് എന്താണ് മനസ്സിലായോ ഇനി Shan's water bottle contains two hundred and fifty millilitre more എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷാനിൻ്റെ കുപ്പിയിൽ അതിനേക്കാൾ ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ കൂടുതൽ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഈ ഈ കുപ്പിയിൽ അതിനേക്കാൾ എന്നുള്ളത് നമ്മൾ അങ്ങ് വിട്ടുകളയും എന്നിട്ട് എന്ത് ചെയ്യും അഞ്ഞൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പതും കൂടി അങ്ങ് കൂട്ടിയിട്ട് ആൻസർ അങ്ങോട്ട് എഴുതി വയ്ക്കും അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതായത് വഴിക്കണക്കുകൾ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കണം അത് എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മളൊന്ന് തറമായിട്ട് വായിച്ച് നിങ്ങൾ ഈ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ പോവണം അതായത് നിങ്ങളിപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇനി അങ്ങോട്ട് വലിയ വലിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഇതിനേക്കാൾ വലിയ വലിയ കണക്കുകൾ ചെയ്യാനുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് മാറാൻ പോകുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വഴി കണക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വഴികൾ ആ കണക്ക് ഒന്ന് വായിച്ച് ആ ക്വസ്റ്റ്യനുമായിട്ടൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇതിപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എങ്ങനെ എഴുതും അഞ്ഞൂറ്റി അമ്പതും ഇരുന്നൂറ്റി അമ്പതും കൂടി അങ്ങ് കൂട്ടി എഴുതും അങ്ങനെ ചെയ്യരുത് കാരണം ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഷാനിൻ്റെ കുപ്പിയിൽ വിനുവിൻ്റെ കുപ്പിയിലതിനേക്കാളെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ഷാനിൻ്റെ കുപ്പിയിൽ എത്രയുണ്ട് വിനുവിൻ്റെ കുപ്പിയിലുള്ളത് പോലെ തന്നെ അഞ്ഞൂറ്റി അമ്പത് മില്ലി ലിറ്റർ വെള്ളമുണ്ട് അതിനേക്കാൾ ഇരുന്നൂറ്റൻപത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതാം റെഡിയല്ലേ നമ്മൾ വഴിക്കണക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്റ്റെപ്പ് എഴുതിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ നമ്മളൊക്കെ മിടുക്കരായിട്ടുണ്ട് അല്ലേ അപ്പോൾ നോക്കിക്കേ വാട്ടർ ഇൻ വിനൂസ് ബോട്ടിൽ വിനുവിൻ്റെ കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് അഞ്ഞൂറ്റി അൻപത് അപ്പം നമുക്കറിയാം അഞ്ഞൂറ്റി അൻപത് എന്ന് പറയുന്നത് ആയിരത്തിനേക്കാൾ താഴെയാണ് അപ്പം നമ്മളിവിടെ എന്താണ് എഴുതേണ്ടത് മില്ലി ലിറ്റർ മക്കളെ മലയാളം മീഡിയംകാർ മീ ലി എന്ന് എഴുതാൻ മറക്കരുതേ അപ്പോൾ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരുന്നാൽ സമയം പോകും അതുകൊണ്ടാണേ അപ്പോൾ ഇനി നോക്കിക്കേ ഷാനിൻ്റെ കുപ്പിയിലെ വെള്ളം ആ ഷാനിൻ്റെ കുപ്പിയിൽ എത്ര വെള്ളമുണ്ട് ഷാനിൻ്റെ കുപ്പിയിൽ വിനുവിൻ്റെ കുപ്പിയിലുള്ള അഞ്ഞൂറ്റി അൻപത് മില്ലി ലിറ്റർ വെള്ളം ഉണ്ട് അപ്പോൾ നോക്കിക്കേ അഞ്ഞൂറ്റി അൻപതും പിന്നെ അതിനേക്കാളാണ് ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ കൂടുതൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടി നമുക്ക് കൂട്ടണ്ടേ അത് രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന എമൗണ്ട് അല്ലേ വിനു ഷാനിൻ്റെ കുപ്പിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് നോക്കിക്കേ അഞ്ഞൂറ്റി അൻപതും അഞ്ഞൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും കൂടി ഒന്ന് കൂട്ടിക്കേ എത്രയാണ് ഇവിടെ പ്ലസ് ഇടണേ ആ ഇനി നോക്കിക്കേ സീറോയും സീറോയും കൂട്ടുമ്പോഴെത്രയാണ് സീറോ അഞ്ചും അഞ്ചും കൂട്ടുമ്പോഴെത്രയാണ് പത്ത് ഇരട്ട സംഖ്യ ഉത്തരമായി വന്നാൽ ഒറ്റ ഒറ്റ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ ഉത്തരമായും അതായത് അഞ്ചും അഞ്ചും പത്ത് വരുന്ന സമയത്ത് ഒറ്റയുടെ സ്ഥാനത്തുള്ള ഈ പൂജ്യത്തിനെ ഉത്തരമായും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ എന്ത് ചെയ്യണം ശിഷ്ടമായിട്ട് എഴുതണം എന്നിട്ട് ഇവിടെ കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇത് മൂന്നും കൂടി അങ്ങോട്ട് കൂട്ടണം നോക്കിക്കേ അഞ്ചും രണ്ടും ഏഴ് ഏഴും ഒന്നും ശിഷ്ടം കൂട്ടാൻ മറക്കരുത് കേട്ടോ ആ ഏഴും ഒന്നും എട്ട് എട്ട് അപ്പോൾ വിനുവിൻ്റെ കുപ്പിയിൽ എത്രയാണ് വെള്ളം ഉള്ളത് അല്ല ഷാനിൻ്റെ കുപ്പിയിൽ എത്ര വെള്ളമാണ് ഉള്ളത് ആ എണ്ണൂറ് മില്ലി ലിറ്റർ അവിടെയും നമുക്ക് എന്താണ് ആയിരത്തിന് താഴെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ എണ്ണൂറ് മില്ലി ലിറ്റർ എന്ന് എഴുതണം കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇനി നമുക്ക് ഇനി ഇനി എന്താണ് നമുക്ക് കാണേണ്ടത് ഇനി നമുക്ക് കാണേണ്ടത് രണ്ട് കുപ്പിയിലും കൂടി ആകെ എത്ര വെള്ളമുണ്ട് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കിക്കേ വിനുവിൻ്റെ കുപ്പിയിൽ എത്രയാണ് വെള്ളം ഉള്ളത് അഞ്ഞൂറ്റി അൻപത് മില്ലി ലിറ്റർ അല്ലേ അഞ്ഞൂറ്റി അൻപതും പിന്നെ ആ അതിൻ്റെ കൂടെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഷാനിൻ്റെ കുപ്പിയിലുള്ള ടോട്ടൽ വെള്ളം എത്രയാണ് എണ്ണൂറ് മില്ലി ലിറ്ററും കൂടി നമുക്ക് എന്ത് ചെയ്യണം കൂട്ടണം അപ്പോഴല്ലേ നമുക്ക് ആകെ ഈ രണ്ട് പേരുടെ ബോട്ടിലും ആകെ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ അഞ്ഞൂറ്റി അൻപതും എണ്ണൂറും അല്ലേ ഇത് നമ്മൾ പ്ലസ് ചെയ്യണം നോക്കിക്കേ പൂജ്യവും പൂജ്യവും കൂട്ടുമ്പോൾ പൂജ്യം അഞ്ചും പൂജ്യവും കൂട്ടുമ്പോൾ എത്രയാണ് അഞ്ച് എട്ടും അഞ്ചും കൂട്ടുമ്പോഴെത്രയാണ് എട്ടും അഞ്ച് കൂട്ടാൻ നിങ്ങൾക്ക് അറിയില്ലേ ആ ഒന്നുകിൽ അഞ്ച് വിരലുകൾ എടുക്കുക അല്ലെങ്കിൽ ഇവിടെ അഞ്ച് വൺസ് അങ്ങോട്ട് ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം അഞ്ച് വൺസ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് എട്ട് കഴിഞ്ഞിട്ടാണ് കൂട്ടേണ്ടത് അപ്പോൾ നോക്കിക്കേ അഞ്ചും എട്ടും എത്രയാണ് അഞ്ചും എട്ടും പതിമൂ പതിമൂന്നാണ് അത് ടീച്ചറിന് അറിയാം അതുകൊണ്ട് ടീച്ചർ അതവിടെ എഴുതുകയാണ് നിങ്ങളത് കൂട്ടി തന്നെ പഠിച്ചു പോകണം കേട്ടോ അപ്പോൾ നോക്കിക്കേ ആയിരത്തി മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെള്ളമാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെള്ളമാണ് ഇവിടെ ആയിരം കണ്ടോ ആയിരം പിന്നെ അത് കഴിഞ്ഞ് മുന്നൂറ്റമ്പത് നമുക്ക് ആയിരം ആയിരത്തി മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ എന്ന് പറയേണ്ടിയുണ്ടോ ഇല്ല കാരണം അവിടെ ആയിരത്തിനെ നമ്മൾ എന്ത് ചെയ്യണം വൺ ലിറ്റർ ആക്കുക ലിറ്റർ ലിറ്ററിന് എല്ല് മാത്രം ഇട്ടാൽ മതി ലീ എന്ന് ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ് അപ്പോൾ വൺ ലിറ്റർ പിന്നെ എത്രയാണ് വെള്ളം ഉള്ളത് ആയിരം കഴിഞ്ഞിട്ട് മുന്നൂറ്റി അൻപത് അല്ലേ ഇപ്പം മുന്നൂറ്റി അൻപത് ആയിരത്തിൻ്റെ താഴെയുള്ളതായതുകൊണ്ട് താഴെയുള്ള ഒരു എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം അതിനെ നമുക്ക് മില്ലി ലിറ്റർ എന്നേ പറയാനായിട്ട് പറ്റൂ അപ്പോൾ എത്ര രണ്ട് പേരുടെ കുപ്പിയിലും കൂടി എത്ര വെള്ളമാണ് ഉള്ളത് ഒരു ലിറ്റർ മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെള്ളമാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോവണം അതിനാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായോ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ഒരു ആയിരം ഉണ്ട് ആ ആയിരത്തിനെ നമ്മൾ ലിറ്ററാക്കുക ബാക്കിയുള്ള ആയിരത്തിന് താഴെയുള്ള മുന്നൂറ്റി അൻപതിനെ മില്ലി ലിറ്റർ എന്ന് എഴുതുക മനസ്സിലായോ മക്കളെ മനസ്സിലായോ ഇനി നമുക്ക് പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ആറിലെ ദ ഒരു ലിറ്റർ വൺ ലിറ്റർ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമുക്കൊന്ന് നോക്കാം ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ലിറ്റർ പാത്രം നിറയ്ക്കാൻ ഓരോ അളവ് പാത്രവും എത്ര പ്രാവശ്യം ഉപയോഗിക്കണം ഇവിടെ കുറച്ച് അളവ് പാത്രങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എത്ര പാത്രങ്ങളിലാണ് നമുക്ക് വെള്ളം ശേഖരിക്കേണ്ടത് അല്ലെങ്കിൽ മിൽക്ക് ഓയിൽ എന്ത് വേണമെങ്കിലും ആവട്ടെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കിക്കേ ഇവിടെ ആയിരം മില്ലി ലിറ്ററിൻ്റെ ഒരു പാത്രം തന്നിട്ടുണ്ട് ഇതിൽ ഒരു ലിറ്റർ ആവാൻ നമുക്ക് എത്രയാണ് വേണ്ടത് എത്ര പാത്രം വെള്ളം ഒഴിക്കണം ഈ ഒരു ലിറ്റർ നമുക്ക് ആദ്യം ഒന്നെടുക്കാം ഈ ഒരു ലിറ്ററിൻ്റെ പാത്രത്തിൽ ഇവിടെ ഒരു ലിറ്റർ ആകാൻ ദാ ഇവിടെ ടൈംസ് തന്നിട്ടുണ്ട് ദാ ഇവിടെ തവണ തവണ തന്നിട്ടുണ്ട് ഏ ഇതിൽ ഒരു ലിറ്റർ ആവാൻ നമുക്ക് എത്ര തവണയാണ് ഇവിടെ ഒഴിക്കേണ്ടത് നമുക്കറിയാം ആയിരം മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എന്താണ് ഒരു ലിറ്റർ അപ്പോൾ അവിടെ എത്ര തവണ ഒഴിച്ചാൽ മതി വെള്ളം ഒരു തവണ ഒഴിച്ചാൽ മതി ഇനി ഇവിടെ നമുക്ക് അടുത്തെടുക്കേണ്ടത് അഞ്ഞൂറ് മില്ലി ലിറ്ററിൻ്റെ ഒരു പാത്രമാണ് അപ്പോൾ അഞ്ഞൂറ് മില്ലി ലിറ്ററിൽ നമ്മൾ ഒരു തവണ വെള്ളമൊഴിച്ചു അപ്പോൾ അതിൽ എത്രയുണ്ട് ഒരു തവണ അഞ്ഞൂറ് മില്ലി ലിറ്റർ വെള്ളമുണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു രണ്ടാമത് വീണ്ടും നമ്മൾ വെള്ളമൊഴിച്ചു അപ്പോൾ അവിടെ എത്ര തവണയായി രണ്ട് തവണ എന്നിട്ടൊന്ന് നോക്കിക്കേ അഞ്ഞൂറും അഞ്ഞൂറും നമുക്ക് ഈ രണ്ട് പൂജ്യം ഒന്ന് മാറ്റി നിർത്തിയിട്ട് അഞ്ചും അഞ്ചും എത്രയാണ് പത്ത് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ മാറ്റി നിർത്തിയ ഈ രണ്ട് പൂജ്യങ്ങളും കൂടി എടുത്തിവിടെ എഴുതുക നോക്കിക്കേ എത്രയായി എന്ന് കണ്ടോ ആയിരമായി ആയിരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലിറ്റർ അപ്പോൾ ഇവിടെ അഞ്ഞൂറിൻ്റെ പാത്രത്തിൽ എത്ര എത്ര തവണ അളന്നാൽ പാത്രം മീൻസ് ഈ മെഷറിംഗ് കപ്പിൽ എത്ര തവണ അളന്നാലാണ് നമുക്ക് ഒരു ലിറ്റർ കിട്ടുന്നത് ആ രണ്ട് തവണ എന്ന് നമ്മൾ എഴുതണം ഇനി നോക്കിക്കേ ഇനി ഇവിടെ നമുക്ക് ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ ഒരു പാത്രം ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ പാത്രത്തിൽ അതായത് അളവ് കപ്പിൽ നമ്മൾ എത്ര തവണ അളന്നാലാണ് ഒരു ലിറ്റർ കിട്ടുന്നത് അതായത് ആയിരം മില്ലി ലിറ്റർ കിട്ടുന്നത് അപ്പം നമ്മൾ ഇരുന്നൂറിനെ ഒരു തവണയായി ഇരുന്നൂറിനെ രണ്ട് തവണയായി അപ്പം ആയി രണ്ടും രണ്ടും നാലും ഈ രണ്ട് പൂജ്യം നാന്നൂറ് അല്ലേ ഇനി എത്ര തവണ ഇനി ഒരു തവണ കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പം ഇരുന്നൂറ് അപ്പം മൂന്ന് തവണ ആയപ്പോൾ എത്രയായി നമുക്ക് റിപ്പീറ്റഡ് അഡീഷൻ നമ്മൾ പഠിച്ചതാണ് മൂന്ന് രണ്ട് എത്രയാണ് ആറ് അറുന്നൂറ് അപ്പം അറുന്നൂറായാലും പോരാ നമുക്ക് ആയിരം കിട്ടണം അല്ലേ അപ്പോൾ ഇനി അടുത്ത് നാലാമത്തെ തവണ ഒന്നുകൂടി ഒന്ന് നോക്കാം അപ്പം നാല് തവണ അപ്പം നാല് തവണ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ആഡ് ചെയ്ത് നോക്കിക്കേ അപ്പോൾ രണ്ട് നാല് ആറ് എട്ടേ ആയിട്ടുള്ളൂ അല്ലേ എട്ടായാലും എണ്ണൂറായാലും നമുക്ക് പറ്റില്ല ഇനി ഒരു തവണ കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ നോക്കിക്കേ ഇവിടെ എത്ര രണ്ട് എത്ര തവണ ഇരുന്നൂറ് ആവർത്തിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തവണ ഇരുന്നൂറ് ആവർത്തിച്ചു ഇനി ഒന്ന് കൂട്ടി നോക്കിക്കേ രണ്ട് നാല് ആറ് എട്ട് പത്ത് അല്ലേ പിന്നെ ഈ രണ്ട് പൂജ്യങ്ങളും കൂടി നമ്മൾ അതിൽ ചേർക്കണ്ടേ ആ രണ്ട് പൂജ്യങ്ങളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എത്രയായി ആയിരം ആയിരം മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എന്താണ് ഒരു ലിറ്റർ അപ്പം ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ അളവ് പാത്രത്തിൽ നമ്മൾ വെള്ളം അളന്നാൽ എത്ര തവണ അളന്നെടുക്കേണ്ടി വരും വെള്ളം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തവണ നമുക്ക് അളന്ന് എടുക്കണം അപ്പോൾ ആ അഞ്ചാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഇനി നമുക്ക് എത്രയാണ് എടുക്കേണ്ടത് നൂറ് മില്ലി ലിറ്ററിൻ്റെ ഈ ഒരു അളവ് പാത്രത്തിൽ നമ്മൾ എത്ര തവണ അളക്കേണ്ടി വരും നൂറിൻ്റെ കോലിൽ ഒരു തവണ അളക്കുമ്പോൾ നൂറ് നോക്കിക്കേ ഒരു തവണ അളക്കുമ്പോൾ എത്രയായി നൂറ് നൂറിൻ്റെ ഈ അളവ് പാത്രത്തിൽ രണ്ട് തവണ എടുക്കുമ്പോൾ എത്രയായി ഇരുന്നൂറ് ഇനി മൂന്ന് തവണ അളക്കുമ്പോൾ എത്രയായി മുന്നൂറ് അല്ലേ നൂറിൻ്റെ പാത്രമല്ലേ അപ്പം അത് നമുക്ക് കൂട്ടാൻ എളുപ്പമാണ് നാല് തവണയാവുമ്പോൾ അഞ്ഞൂറ് നാന്നൂറ് സോറി നാന്നൂറ് അങ്ങനെ നമ്മളൊരു എട്ട് തവണ എടുത്ത് നോക്കിയാലോ എണ്ണൂറ് ഒൻപത് തവണ എടുത്ത് നോക്കിയാലോ തൊള്ളായിരം പിന്നെ പത്ത് തവണ എടുത്ത് നോക്കിക്കേ പത്ത് പത്ത് തവണ നമ്മൾ നൂറിൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നോക്കിയാൽ നൂ നൂറിൻ്റെ ഈ അളവ് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നോക്കിയാൽ പത്ത് തവണയാകുമ്പോൾ എത്ര ആയി പത്ത് തവണയാകുമ്പോൾ ആയിരമായി അല്ലേ പത്ത് തവണ നമ്മൾ ഈ നൂറിൻ്റെ പാത്രത്തിൽ അളന്നെടുക്കുമ്പോൾ ആയിരമായി ആയിരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലിറ്റർ അപ്പോൾ നമ്മൾ എത്ര തവണ അളക്കേണ്ടി വരും നൂറിൻ്റെ അളവ് പാത്രത്തിൽ എത്ര തവണ വെള്ളം അളക്കേണ്ടി വരും പത്ത് തവണ ഇനി അൻപതിൻ്റെതാണെങ്കിലോ നമ്മ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം അൻപതിൻ്റെത് നമുക്കൊന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി ടീച്ചറൊന്ന് പറഞ്ഞു തരട്ടെ നോക്കിക്കേ രണ്ട് അൻപതുകൾ ചേർന്നാൽ എത്രയാണ് നൂറാണ് അല്ലേ രണ്ട് അൻപതുകൾ ചേർന്നാൽ നൂറ് അപ്പോൾ രണ്ട് അൻപതുകൾ ചേർന്നാൽ നൂറ് അപ്പോൾ അൻപതിൻ്റെ പാത്രത്തിൽ രണ്ട് തവണ അളക്കുമ്പോൾ നൂറാണ് നമുക്ക് കിട്ടുന്നത് അൻപതിൻ്റെ അളവുകോലിൽ രണ്ട് തവണ എടുക്കുമ്പോൾ നമുക്ക് നൂറ് കിട്ടുന്നു അപ്പോൾ അതായത് രണ്ട് ഇനി നാല് തവണ എടുത്താലോ അപ്പം നാല് ഗുണിക്കണം അൻപത് ഇവിടെ അൻപതാണേ വരേണ്ടത് അപ്പോൾ എത്രയായി നാലൻപത് ഇവിടെ രണ്ട് തവണ എടുത്തപ്പോൾ നൂറ് അപ്പം നാല് തവണ എടുക്കുമ്പോൾ വീണ്ടും ഇരുന്നൂറാവൂലേ ഇരുന്നൂറാവൂലേ അപ്പം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ നമുക്ക് എത്ര തവണ എടുക്കാണ്ട് വരും പത്ത് തവണ നമ്മൾ എടുക്കുമ്പോൾ എത്രയാവും പത്ത് ഗുണിക്കണം അൻപത് അഞ്ഞൂറാവും അല്ലേ അതായത് അര ലിറ്റർ ആവും അൻപത് പത്തേ ഗുണിക്കണം അൻപതാവുമ്പോഴേ എത്രയായി അഞ്ഞൂറ് അപ്പോൾ അര ലിറ്ററായി ഇനി നമുക്ക് എത്രയും കൂടി കണ്ടാൽ മതി അഞ്ഞൂറ് ലിറ്ററും കൂടി കണ്ടാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് ഈ അളവ് പാത്രത്തിൽ എന്താണ് അൻപതിൻ്റെ അളവ് പാത്രത്തിൽ പത്ത് തവണ നമ്മൾ വെള്ളം എടുത്തപ്പോൾ അഞ്ഞൂറ് മില്ലി ലിറ്റർ ആയെങ്കിൽ ഇരുപത് തവണ വെള്ളം എടുത്താൽ എത്രയാകും ആയിരം ആവൂലേ ഇരുപത് ഗുണിക്കണം അൻപത് എത്രയായി ആയിരം ആവൂലെ മനസ്സിലായോ മക്കളെ മനസ്സിലായോ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നതെന്നുള്ളത് അതായത് അൻപതിനെ ഒരു തവണ എടുക്കുമ്പോൾ എത്ര അൻപത് രണ്ട് തവണ ഒരു തവണ രണ്ട് തവണ വെള്ളം എടുക്കുമ്പോൾ അത് നൂറായി അൻപത് പ്ലസ് അൻപത് നൂറായി അങ്ങനെ വീണ്ടും മൂന്നാമത്തെ തവണ എടുക്കുമ്പോൾ എന്തായി നൂറ്റി അൻപതായി അൻപത് കൂട്ടുമ്പോൾ നൂറ്റി അൻപത് അങ്ങനെ നാല് തവണ എടുക്കുമ്പോഴോ നാ നൂറ്റൻപതും ഇരുന്നൂറ് പിൻ പിന്നെ എന്ത് ചെയ്യണം അഞ്ചാമത്തെ തവണ വെള്ളം എടുക്കുമ്പോൾ വീണ്ടും ഒരു അൻപതും കൂടി കൂട്ടുമ്പോൾ ഇരുന്നൂറ്റൻപത് അങ്ങനെ പത്ത് തവണ കൂട്ടുമ്പോൾ നമുക്ക് അഞ്ഞൂറ് മില്ലി ലിറ്റർ ആവുന്നുണ്ട് ആയിരം ആവാൻ നമുക്ക് ഒരു അഞ്ഞൂറ് കൂടി കിട്ടിയാൽ മതി അപ്പോൾ പത്തിനെ ഒരു തവണ കൂടി ഇരട്ടിപ്പിക്കുക ഇരുപത് ഇരുപതേ ഗുണിക്കണം അൻപത് ആയിരം അപ്പോൾ നമുക്ക് അൻപതിൻ്റെ അളവ് പാത്രത്തിൽ എത്ര തവണ നമുക്ക് വെള്ളം എടുക്കേണ്ടി വരും ഇരുപത് തവണ മനസ്സിലായോ ഇരുപത് തവണയാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് പേജ് നമ്പർ നൂറ്റി ഇരുപത്തിയാറിലെ ഹൗ മെനി ടൈംസ് എത്ര തവണ നോക്കിക്കേ using five hundred two hundred and one hundred millilitre measuring jar what are the possible way of filling a one litre can ഈ വൺ ലിറ്റർ ക്യാനിനെ എത്ര തവണകൾ ഈ അഞ്ഞൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും നൂറിൻ്റെയും മെഷർമെൻറ്റ് പാത്രത്തിൽ എത്ര തവണകളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അഞ്ഞൂറിൻ്റെ പാത്രത്തിൽ ഒരു തവണ നിറച്ചു അപ്പോൾ എത്രയായി അഞ്ഞൂറ് ഇരുന്നൂറിൻ്റെ അളവ് പാത്രത്തിൽ രണ്ട് തവണ അപ്പോൾ എത്രയായി നാന്നൂറ് അപ്പോൾ അഞ്ഞൂറും ഇരുന്നൂറും എത്ര അഞ്ഞൂറും നാന്നൂറും എത്രയായി അതായത് ഇരുന്നൂറിന് രണ്ട് തവണ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് നാന്നൂറ് അപ്പോൾ അഞ്ഞൂറും നാന്നൂറും തൊള്ളായിരം തൊള്ളായിരം പ്ലസ് നൂറ് ആയിരം ഇനി അതുപോലെ നമുക്ക് ഇവിടെ എങ്ങനെ ഫില്ല് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് നോക്കാം ആദ്യം നമുക്ക് അഞ്ഞൂറിൻ്റെ പാത്രത്തിൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കാം അപ്പോൾ എത്ര ഉണ്ട് അഞ്ഞൂറ് എന്നിട്ട് എന്ത് ചെയ്യുക ഒരു തവണ ഇരുന്നൂറിൻ്റെ മില്ലി ലിറ്റർ പാത്രത്തിൽ വെള്ളം ഒഴിക്കുക അപ്പം എത്ര ആയി അഞ്ഞൂറും ഇരുന്നൂറും എഴുന്നൂറായി ഇനി എന്ത് ചെയ്യണം മൂന്ന് പ്രാവശ്യം നൂറിൻ്റെ പാത്രത്തിലും കൂടി വെള്ളം ഒഴിക്കുക അപ്പം എത്ര ആയി അഞ്ഞൂറും ഇരുന്നൂറും എഴുന്നൂറ് എഴുന്നൂറും മുന്നൂറും മൂന്ന് തവണ നൂറിൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചില്ല അപ്പോൾ എഴുന്നൂറും മുന്നൂറും എത്രയായി ഏഴും മൂന്നും പത്ത് അങ്ങനെയാണെങ്കിൽ എഴുന്നൂറും മുന്നൂറും ആയിരം ഒരു ലിറ്റർ ആയില്ലേ സക്സസ് ആയില്ലേ ഇനി അതുപോലെ നമുക്ക് ഈ ഒരു കുളത്തിൽ എന്ത് ചെയ്യാം നോക്കിക്കേ നാല് തവണ നമുക്ക് ഇരുന്നൂറ് മില്ലി ലിറ്റർ വെള്ളം ഒഴിച്ചാൽ എത്രയായി നാല് രണ്ട് എട്ട് അപ്പം എണ്ണൂറ് മില്ലി ലിറ്ററായി ഇനി എന്ത് ചെയ്യുക രണ്ട് തവണ നൂറിൻ്റെ മില്ലി ലിറ്ററും കൂടി എടുത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നോക്കിക്കേ നാല് രണ്ട് എട്ട് എണ്ണൂറും രണ്ട് തവണ നൂറാകുമ്പോഴത്തേക്ക് എത്ര ഇരുന്നൂറ് മില്ലി ലിറ്റർ വെള്ളം അപ്പോൾ എണ്ണൂറും ഇരുന്നൂറും ആയിരമായില്ലേ ആയില്ലേ ആയില്ലേ ടെൻഷനൊന്നും വേണ്ട മനസ്സിലാക്കി ചെയ്താൽ സിമ്പിളാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടെ എങ്ങനെ ഫില്ല് ചെയ്യാം നോക്കിക്കേ ഒരു തവണ അഞ്ഞൂറിൻ്റെ മില്ലി ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു ഇനി എന്ത് ചെയ്യാം നൂറിൻ്റെ മില്ലി ലിറ്റർ അഞ്ച് പ്രാവശ്യം ഒഴിച്ചുകൂടെ അപ്പോൾ അഞ്ഞൂറായില്ലേ അപ്പം അഞ്ഞൂറും അഞ്ഞൂറും എത്ര ആയിരം അപ്പോൾ ഒരു ലിറ്റർ ആയില്ലേ സിമ്പിളാണ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് വേഗം വേഗം അങ്ങ് ചെയ്ത് തീർക്കാം ഓക്കെ താങ്ക്